കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ജീവാണുവളങ്ങളുടെ കൂട്ടായ്മയാണ് P G P R mix one എന്ന സൂക്ഷ്മാണു ഉൽപ്പന്നം ഇതിൽ നൈട്രജൻ ജീവാണു വളങ്ങളായ അസോസ്പൈറലം ലിപ്പോഫെറം അസറ്റോബാക്ടർ ക്രുവോകോക്കം ഫോസ്ഫറസ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ബാസില്ലസ് മെഗാറ്റീറിയം പൊട്ടാസ്യം ലഭ്യമാക്കുന്ന ബാസില്ലസ് പോറോ തെർമോഡ്യൂറൻസ് എന്നീ സൂക്ഷ്മാണുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇവ വളർച്ച മെച്ചപ്പെടുത്തുവാനുള്ള ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ നാളിതുവരെയും ഇത്തരം സൂക്ഷ്മാണുക്കൾ വെവ്വേറെ ഉപയോഗിച്ചു വന്നിരുന്നു എന്നാൽ ഈ കൂട്ടായ്മയുള്ള പി ജി പി ആർ മിശ്രിതം ഉപയോഗിക്കുന്നത് വഴി നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഈ മൂന്ന് മൂലകങ്ങളും ഒരുമിച്ച് ഒറ്റ പ്രയോഗത്തിലൂടെ വിളകൾക്ക് ലഭ്യമാകുന്നു ഇത് രണ്ട് ശതമാനം വീര്യത്തിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പോസ്റ്റുമായിട്ടോ ചേർത്ത് ചാണകപ്പൊടി ഇടുന്ന അളവിൽ ഓരോ വിളയ്ക്കും നൽകാവുന്നതാണ് അടിവളമായിട്ട് നൽകിയ ശേഷം മാസത്തിൽ ഒരിക്കൽ അതായത് മുപ്പത് ദിവസം കൂടുമ്പോൾ മൂന്ന് പ്രാവശ്യം എങ്കിലും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത് ഗ്രോ ബാഗുകളിലും ചട്ടികളിലും നടുമ്പോൾ നടിയിൽ മിശ്രിതത്തിൽ ചേർത്ത് പി ജി പി ആർ നൽകാവുന്നതാണ് വിളകളുടെ വളർച്ച മെച്ചപ്പെടുന്നതും വിളവ് വർദ്ധിക്കുന്നതുമായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇപ്രകാരം P G P R mix one നൽകുമ്പോൾ വന്ന പ്രകടമായ വ്യത്യാസം നമുക്ക് മുളകിൽ കാണാവുന്നതാണ് P G P R mix one നൽകുമ്പോൾ ഏകദേശം അമ്പത് ശതമാനം വരെ രാസവളം ഒഴിവാക്കാം എന്നുള്ളതാണ് കാർഷിക സർവകലാശാലയിൽ നടത്തിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്